താലോലോ താലോലോ താലോലോ കുഞ്ഞേ താലോലോ താലോലം ഉറങ്ങണോ മാവേ താലോലോ താലോലോ താലോലോ കുഞ്ഞേ താലോലോ നോക്കിയിട്ടു റങ്ങനോ വാവേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നാറ്റലേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നാറ്റലേ ആശയേകും മാമ്പലേ അല്ല തന്ന കാതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله നാം അലിയാരുടെ കഥകൾ കേൾക്കണോ നാം അലിയാരുടെ വീര കഥകൾ കേൾക്കണോ ശൂരനായി വളരണോ ജീവിത പൊന്നാരമേ ഓർക്ക ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുത്തുള്ളി മഹമൂദരേ മധു പാട്ട് പാടിടാം മുത്തുള്ളി മഹമൂദരേ മതഹ് പാട്ട് പാടിണ പാട്ട് കേട്ടി ഉറങ്ങണോ പൂങ്കുറിഞ്ഞി പൈതലേ ഇല്ലാഹ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ അമ്മയോടെ കമ്മണി ബാപ്പയോടെ പൊൻതണി ഉമ്മയോടെ കൺമണി ബാപ്പയോടെ പൊൻതണി അറിവിന്നീലാവത്തേന്മണി പൂമ്പാറ്റ മക്കളെ ഉമ്മയോടെ കൺ പണി പാപ്പയോടെ പൊൻതണി അറിവിൻ നീലാവ് തേൻമണി പൂമ്പാറ്റ മക്കളെ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا റസൂലുള്ള അറിവിൻ നീലാവിൻ്റെ പൂമ്പാറ്റ പൈതലേ അറിവിൻ നീലാവിൻ്റെ പൂമ്പാറ്റ പൈതലേ ആദിയായി വളരണം സ്നേഹമുള്ള പൂക്കളെ അറിവിൻ നീലാ കാറ്റ പൈതലേ ഹാദിയായി വളരണം സ്നേഹമുള്ള പൂക്കളെ ഹാദിയായി വളരണം സ്നേഹമുള്ള പൂക്കളെ ഇലാഹ ഇല്ലാഹു ഇലാഹ ഇല്ലാഹ لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الله الله الله اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ جو لام سو اللہ لا الا الا الا يا اله الله محمد رسول الله الله الله الله الله الله الله الله حسبي ربي جل الله ما في قلبي غير الله حسبی ربی جل اللہ ما فی قلبی غیر اللہ نور محمد محمد صلی اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ لا الہ الا چلو اللہ മദീനത്തെ നായകരേ സയ്യിദ് മുസ്തഫ തങ്ങളോരേ പുണ്യ മദീനത്തെ നായകരേ സയ്യിദ് മുസ്തഫ തങ്ങളോരേ പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപ പൊറുക്കാൻ തുണയേകണേ ചൊല്ലോ അല്ലാ അല്ലാ അല്ലാ അല്ലാ കൊമ്പാതൽ ചാരേ അന്തിയോറങ്ങോ റസോലവേരേ പച്ച കൊമ്പാതൽ ചാരേ അന്തിയോറങ്ങോ റസോലവേരേ വിരളം മാദീനയിൽ യാ റസോലേ വിരണം یا حبیب اللہ اللہ اللہ اللہ اللہ اللہ اللہ اللہ